Hello good evening good evening sister good evening net problem ആവാൻ ഞാൻ രണ്ട് എക്കോ അടിക്കണ്ടല്ലേ ആ യെസ് സിസ്റ്റർ എക്കോ ഉണ്ട് നല്ല എക്കോ ഉണ്ട് ആ ah. അതെ ഇന്റർനെറ്റിന്റെ പ്രശ്നം കാരണം ഞാനിപ്പോ രണ്ടെണ്ണത്തിൽ സിസ്റ്റർ രണ്ടെണ്ണം ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ ഭയങ്കരമായിട്ട് വരും സിസ്റ്റർ കേൾക്കാമോ ഹലോ ആ കേൾക്കാം സിസ്റ്റർ കേൾക്കാം Hello, we are in our last and final session. Okay, hello. ആ കേൾക്കാം സിസ്റ്റർ അല്ലേ ഓക്കെ അതെ നേരത്തെ സെഷനിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇനിയും നെറ്റ് ഡിസ്കണക്ട് ആവുമെന്നൊരു അറിയില്ല എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് ബി എസ് എൻ എല്ലിന്റെ കണക്ഷൻ ആയതുകൊണ്ട് ഓക്കെ നമ്മളിതിപ്പോ നമ്മുടെ ലാസ്റ്റ് സെഷനാണ് നിങ്ങളുടെ എം എസ് സിയുടെ തന്നെ എനിക്കൊന്ന് ഇനി നിങ്ങൾക്ക് ക്ലാസ് ഇല്ല ലാസ്റ്റ് സെഷനാണ് പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞു തിയറി ഒരു ക്ലാസ് നമ്മൾ ബൈ മിസ്റ്റേക്ക് രണ്ടും സെയിം ഡേ ആയതുകൊണ്ടാണ് ഇത് ഈ ദിവസത്തേക്ക് മാറ്റി വെച്ചത് അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് സെഷനാണ് നിങ്ങൾക്ക് ഈ തിയറി നമുക്ക് ജസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വേറെ doubts regarding particular submission and discuss later okay നമ്മൾ ബ്ലോക്ക് ടു സ്റ്റാർട്ട് ചെയ്തിരുന്നു ബ്ലോക്ക് ടുവിലെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ് അതിലേറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആണ് സോ എന്താണ് ലൈഫ് സ്കിൽ എന്താണ് എന്തെന്ന് പറഞ്ഞിരുന്നു ഇനി types of core life skills ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക അതിൽ critical thinking critical thinking it is ability to analyse information and experience in an objective manner എന്താണ് critical thinking what is your understanding about critical thinking and simply thinking critical thinking hello hello hello ആ ഉണ്ടല്ലേ ഓക്കെ എന്താണ് ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു കാര്യത്തിന്റെ ശരി ആ ഓക്കെ ആ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും തെറ്റും അനലൈസ് ചെയ്ത് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി നമ്മളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എക്സ്പീരിയൻസ് വെച്ച് അതിന് ലോജിക്കൽ വേയിൽ പ്രസന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്കിൽ എന്ന് ലൈഫ് സ്കിൽ എന്ന് കണക്കാക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അതിനുള്ള ഒരു കഴിവ് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ആൻസർ അല്ലെങ്കിൽ ചിന്തിക്കാൻ തീരുമാനമെടുക്കാനൊക്കെയുള്ളതാണ് critical thinking creative thinking it is an ability that helps us to look forward beyond our direct experience and address issues in a perspective which is different from the obvious or the known. It adds novelty and flexibility to the situation of our daily life. Creative thinking എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിന് മാത്രമായിരിക്കും അപ്പോൾ ക്രിയേറ്റീവ് ആകുമ്പോൾ ആ എക്സ്പീരിയൻസിൽ ഏതാണോ ശരി അതിനെ അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന് തിരഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ തന്നെ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സ്വയം പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് പല രീതിയിൽ അനലൈസ് ചെയ്ത് അതിന് ആക്റ്റായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക അതാണ് ഒരു ലൈഫ് സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകൾ പലതുണ്ടാവും അതിൽ ഏറ്റവും ബെസ്റ്റ് അവനവൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അത് ഈവൻ നമ്മൾ ഇത് നമ്മൾ ഒരു അഡൽട്ട്ഹുഡ് അഡോളസെന്റിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഇത് നോക്കുന്നത് പക്ഷെ even if it is in adulthood also it is very important അല്ലേ problem solving having made decisions about each of the options uh, choosing the one which is the best suited, following it through the process again till a positive outcome of the problem is achieved. Problem solving അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പല രീതിയിൽ നമുക്കൊരു പ്രോബ്ലം വേണമെങ്കിൽ സോൾവ് ചെയ്യാം പല രീതിയിൽ അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാനുള്ള കഴിവ് ഒരു വ്യക്തിയുടെ കഴിവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്കറിയാം ഇന്ന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് it is a skill that helps to understand our relations with others and relate in a positive or reciprocal manner with them it helps us to maintain relationship with friends and family members ഇന്ന് പല കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സാധിക്കുന്നില്ല അതിനുള്ള പല കാരണങ്ങളും ഉണ്ടാവും ഒന്ന് നമ്മുടെ ഫാമിലി തന്നെ മറ്റ് അതർ സിബ്ലിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഫാമിലിയിൽ നിന്ന് അവർക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു ലേണിംഗ് കിട്ടുന്നില്ല പാരൻസിനായാലും പാരൻസിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും അവർക്ക് ചിലപ്പോൾ ഇനഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം കിട്ടണമെന്നില്ല അപ്പൊ അതൊക്കെ ഇന്ന് പിന്നീട് അവരുടെ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നു അപ്പൊ ഇങ്ങനെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൈഫ് സ്കില്ലാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ് it's ability to express our selves both verbally and non verbally in an appropriate manner coping with emotions it is an ability which involves recognising emotions in others and our selves uh, of how of influence behaviours and behaviors and to able to respond to അതായത് ഇക്ക് emotional quotient ability to understand our own emotions and manage it appropriately and then ability to understand others emotions coping with the stress stressful സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ability self awareness includes our recognition of uh, of ourselves, our character, life skills, training, strengths and weaknesses, desires and dislikes. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ എന്താണ് what I am what is my ability my potential my skills talents എൻ്റെ dislikes and likes weaknesses strength എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിവാണ് self awareness empathy is an ability to imagine what life is like for another person, even in a situation that we may not be familiar with എന്നാണ് എമ്പതി സോ ഇതാണ് ലൈഫ് സ്കില്ലിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ലൈഫ് സ്കിൽസ് ഇനി categories of life skills life skills can be divide to three categories നമ്മൾ നേരത്തെ കണ്ട ലൈഫ് സ്കിൽസിനെയൊക്കെ ഒരു മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമതായിട്ട് തിങ്കിങ് സ്കിൽസ് സ്കിൽസ് അതിൽ വരുന്നതാണ് problem solving goal setting decision making time management നമ്മൾ മറ്റ് കോഴ്സിലും മറ്റ് സെഷനിലും ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ അതിൽ ഏറ്റവും പറയുമ്പോൾ ലൈഫ് സ്കില്ലിൽ ലൈഫ് സ്കില്ലായിട്ട് കണക്കാക്കുമ്പോൾ തിങ്കിങ് സ്കിൽ തിങ്കിങ് സ്കിൽസ് അതിൽ വരുന്ന problem solving goal setting decision making time management ഒക്കെ നമ്മൾ കണ്ടതാണ് ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് social skills self awareness social സ്കില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് self awareness raising self confidence and building self esteem self confidence self esteem ഉണ്ടെങ്കിലാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക interpersonal relationship skills involving communication skills and empathetic understanding social സ്കിൽസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ negotiation skills coping with stress and emotions assertiveness training, deal with the peer pressure and learn to say no to oneself and others. നമ്മൾ ഈ സ്കിൽസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടതാണ് തിങ്കിങ് സ്കിൽസിൽ പ്രോബ്ലം സോൾവിംഗ് എന്താണ് നമ്മൾ കണ്ടു then there are three main aspects to problem solving it is goal directed എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നൊരു അത് ഗോൾ ഡിറക്റ്റഡ് ആയിരിക്കണം It requires the use of cognitive process, means thinking, reasoning, uh, memory, rather than automatic process, reflex or insight. കാരണം ലോജിക്കലി അത് റാഷണലൈസ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ problems arise when the solver lacks some relevant knowledge or ability to produce and immediate solution നമുക്ക് ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എന്ന് വരികയിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇന്റലക്റ്റ് നമുക്ക് ആവശ്യമാണ് ഗോൾ സെറ്റിംഗ് ഒരു പർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് സെറ്റ് ചെയ്യണം അത് വേണ്ട രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യണതൊരു കഴിവാണ് advantages of setting goals are എന്തൊക്കെയാണ് goals focus attention towards goal relevant activities and way from goal irrelevant activities റെലവെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു goals serve as an energizer. Higher goals will induce greater effort, while low goals induce lesser effort. Goals affect persistence. Uh, goals activate cognitive knowledge and strategies which allow us to cope up with the situation at hand. അങ്ങനെ ബേർഡ്സ് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള advantage decision making time management that we have already um, seen. Social skills. Uh, self awareness and self awareness ഉണ്ടെങ്കിലാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ കാരണം പലപ്പോഴും കുട്ടികൾക്ക് മുതിർന്നവർക്കാണെങ്കിലും അവനവനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ അവയർനെസ് അല്ലെങ്കിൽ ചിലപ്പം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അവയർനെസ് ആണ് I not good and I I not love എന്നൊക്കെയുള്ള ഒരു അവയർനെസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസ് അത് ഉണ്ടാവില്ല പറയും അപ്പൊ നല്ല റിയൽ ആയിട്ടുള്ള റിയൽ മീ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും അതുവഴിയായിട്ട് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും interpersonal relationship skills, including communication skills and empathy. Uh, the essential components of effective communication are listening and speaking skills. Um, body language, facial expressions, gestures, and our voice modulations are as important as spoken words and may also leave a great impact on the listener. ഇന്ന് പലപ്പോഴും നമുക്ക് simply we know what is effective communication skills means listening and speaking skills അതിന് ഏത് റിലേഷൻഷിപ്പിൽ നോക്കിയാലും ഈവൻ ഫാമിലിയിലായാലും പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലായാലും കപ്പിൾസ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇയർ ഗ്രൂപ്പ് ഓർ കൊളീഗ്സ് ഏത് റിലേഷൻഷിപ്പിൽ നോക്കിയാലും ഈ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് വളരെ കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം മറ്റൊരാള് പറയണത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആളുടെ ആളെ ഒബ്സർവ് ചെയ്യാൻ ആള് റിയലി മീനി മീൻ ചെയ്യുന്ന എന്താണെന്ന് ലിസൺ ചെയ്യാനുള്ള സാവകാശം ഇന്ന് പലപ്പോഴും ഇല്ല അതുപോലെ തന്നെ സ്പീക്കിംഗ് നമ്മുടെ നമ്മുടെ ഐഡിയാസ് നമ്മുടെ സജഷൻസ് വേണ്ട രീതിയിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും പലപ്പോഴും സാധിക്കാത്തത് തന്നെ ലൈഫിൽ സ്ട്രെസ് increase ചെയ്യാൻ അല്ലെങ്കിൽ പരാജയങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നതിന് പലപ്പോഴും കാരണമാകുന്നൊക്കെ കാണും അപ്പൊ ഇത്തരത്തിലുള്ള ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴിയായിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കും പ്രത്യേകിച്ച് അഡോളസൻസിൽ കുട്ടികളിൽ ഇത്തരം സ്കിൽസ് വളർത്തുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന വഴിയായിട്ട് അവർക്ക് അവരെ നല്ലൊരു സിറ്റിസൺ സിറ്റിസനായിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കും some facts about emotions feelings and body language page thirty self confident people and leaders frequently എന്താണ് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രത്യേകത എന്തായിരിക്കാം can share hello self confident ആയിട്ടുള്ള ആള് ഉറപ്പായിട്ടും ആ സെൽഫിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള ഒരാളായിരിക്കും അവരുടെ സംസാരം എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് eye to eye contacts maintain ചെയ്യുന്നുണ്ടായിരിക്കും അവര് മറ്റുള്ളവരെ അവനവന്റെ മാത്രമല്ല മറ്റുള്ളവരുടെ ഒബ്സർവ് ചെയ്യാനായിട്ടും അവരുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കും പിന്നെ അവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സിനെ കുറിച്ചും അവർ ബോധവാനായിരിക്കും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് അവരുടെ നെഗറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞാൽ പോലും അവർ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും റെഡിയാകും അവരുടെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും കോൺഫിഡൻ്റ് ആളുകൾ എപ്പോഴും അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് എപ്പോഴും ഇരിക്കുന്നതാണെങ്കിലും നിൽക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇത് ഇപ്പോൾ ഐ കോണ്ടാക്ട് മാത്രമല്ല അല്ലാതെയാണെങ്കിലും പ്ലസന്റ് ഫേസിൽ നിന്ന് എപ്പോഴും സംസാരിക്കാനായിട്ടും കൺഫ്യൂസ്ഡ് പീപ്പിൾ നമ്മൾ നേരത്തെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവർ ഗുഡ് ലിസണേഴ്സ് ആയിരിക്കും കാരണം അവര് ഇങ്ങനെ ഇങ്ങനെ ചെലവിളാന്ന് വെറുതെ ഇങ്ങനെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല വെറുതെ എന്റെ ഉള്ളിൽ എന്തോ ഇല്ലായ്മ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അതേസമയം കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ അധികം സംസാരിക്കാതെ ലിസൺ ചെയ്യുക ഡിസാപ്പിനിങ് അറൗണ്ട് എന്നുള്ളൊരു കാര്യമായിരിക്കും അവരുടെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എന്തായിരിക്കും use verbal repetition show repetitive motion. Embarrassed people frequently show nervous laughter and avoid eye contact. Shake their hands heads or turn ഇതാണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുക നമ്മൾ ഓരോരുത്തരും നോക്കാം ഞാൻ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് എൻ്റെ ബോഡി ലാംഗ്വേജ് എന്താണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണെന്നൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും negotiation skills Uh, it enables the individual to accept the reality of the situation and simultaneously deal effectively with it so as to not give in, give in. Developing and owning these life skills polish an individual's mental well-being by allowing effective stress management. അത് coping with stress and emotions assertiveness training നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് uh, steps in learning thinking skills. Thinking skills uh, learn cheyanulla steps endakiyanu problem solving skills the following five simple steps form the framework to resolve any problem is uh, stop think evaluate act react idana five steps for uh, problem solving skills uh, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണോ സ്റ്റോപ്പ് ആക്ട് ആൻഡ് റിയാക്ട് ഏത് പ്രശ്നം വന്നാലും പ്രോബ്ലം നമ്മളിങ്ങനെ ആ പ്രോബ്ലത്തിൽ തന്നെ ആയിരിക്കാതെ സ്റ്റോപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് പ്രോബ്ലംസ് എന്താ പറയുക പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്കില്ല് അതിൽ further a detail procedure that can be adopted is problem identification ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം ഫോർമുലേറ്റ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് നമ്മൾ നേരത്തെ കണ്ട് ഏതൊക്കെ ഒരു പ്രോബ്ലം സോൾവിൽ സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാം വാലിവേറ്റ് ചെയ്യാം ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അത് എങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വാലിവേറ്റ് ചെയ്യാം try potential solutions and evaluate on the basis of the effects of the producer നമ്മുടെ ഔട്ട്കമിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഗോൾ സെറ്റിംഗ് രണ്ട് തരത്തിലുള്ള ഗോൾസ് ആണ് നമ്മൾക്ക് സാധാരണ സെറ്റ് ചെയ്യാവുന്ന ഷോർട്ട് ടേം ഗോൾസ് ആൻഡ് രണ്ട് long term goals steps to be followed are identify your goal നമുക്ക് ഒരു നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അഡോൾസിന്റെ ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് അവരെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പഠിപ്പിക്കാനുള്ളൂ രണ്ട് രീതിയിലുള്ള ഗോൾസ് ആണ് short term and long term goals set ചെയ്യാൻ അവരെ നമുക്ക് സഹായിക്കാം ഇനി അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത് ഐഡന്റിഫൈ യുവർ ഗോൾസ് നമുക്ക് പല ചിലപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ച് പല ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഏറ്റവും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്ത് ഏതാണ് റോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം ക്ലിയർലി ഡിഫൈൻ യുവർ ഗോൾ എന്താണ് ഗോൾ ഇപ്പൊ എനിക്ക് എനിക്കൊരു എഞ്ചിനീയർ ആണ് എന്ത് എഞ്ചിനീയർ എന്തിനു വേണ്ടി എങ്ങനെയാണ് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പോൾ അവരുടെ ഗോൾ അത് സ്പെസിഫിക് ആണോ റിയൽ ആണോ ജെന്യൂൻ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും setting smart goals in the key is the key smart എന്താണെന്ന് നമുക്കറിയാം ഇവാലുവേറ്റ് ദെൻ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് അതിന് ഫീഡ്ബാക്ക് എടുത്ത് റീഎൻഫോഴ്സ് ചെയ്യാനൊക്കെ സാധിക്കണം decision making uh, decisions need to be made at every step of our life and the implications of the choices that we make are for us to be faced some decision making strategies എന്തൊക്കെയാണ് optimizing This is the strategy of choosing the best possible solution to the problem, discovering as many alternatives as possible and choosing the very best. എന്തൊക്കെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഒരു പ്രോബ്ലത്തിലായിരിക്കുന്നത് അല്ലെ പലപ്പോഴും ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കാത്ത നമുക്ക് അതിനകത്തൊരു വേസ് ആൻഡ് മീൻസ് കണ്ടെത്താൻ സാധിക്കാത്ത അതിന് മാക്സിമം എല്ലാ പോസിബിലിറ്റീസും കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക satisfying in the strategy the first satisfactory alternative is chosen rather than the best alternative. അതായത് നമ്മൾ ആ നമ്മൾ കണ്ട് ഒപ്റ്റിമൈസ് ചെയ്യുക ദ പോസിബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതല്ല എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ് മാക്സിമൈസ് ഇത് അത് stands for the maximise the maximise നമ്മൾ നേരത്തെ മാക്സിമൈസ് അതിൽ ഏറ്റവും മാക്സിമൈ മാക്സിമൈസ് ചെയ്യണം ഇത് strategy focuses on evaluating and then choosing the alternatives based on the maximum possible pay maximum maximise ഇത് stands for maximise the minimums ഏറ്റവും അതിന്റെ മിനിമം ആയിട്ടുള്ളത് in this strategy that of the pessimist, the worst possible outcome of each decision is considered and the decision with the highest minimum is chosen. അതായത് ഒന്നും ഇല്ലാത്തതിനും വേഗം ഉള്ളത് ഏറ്റവും മിനിമം ആയിട്ട് എന്തെങ്കിലും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് time management skills make a to do list prioritise to do list maintain an activity log take with your tendency to uh, procrastinate. Procrastination നമുക്കറിയാം സാധാരണ രീതിയിൽ പല കുട്ടികളിലും തന്നെ കാണാറുള്ള ഒരു കാര്യമാണ് steps in learning social skills self awareness I mean simple steps എന്താണ് സെൽഫ് അവയർനെസ് അവയർ ചെയ്യാനായിട്ട് establish a base line of your strength and negatives നമുക്ക് തന്നെ പലപ്പോഴും നമ്മളെ നമുക്കൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവ് അല്ലെങ്കിൽ സ്ട്രെങ്ത് നമുക്കുണ്ടെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഓഫ് നമ്മുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിരിക്കും നമ്മളെ ഒരുപക്ഷെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതനുസരിച്ചായിരിക്കും നമ്മുടെ മറ്റ് ബിഹേവിയർ ആൻഡ് അതർ ആക്ഷൻസ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അവെയർ ആവേണ്ടത് എന്താണ് എനിക്ക് എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നതിനെ കുറിച്ചാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവെയർ ആവാനായിട്ട് പഠിപ്പിക്കുക set a goal uh, means personal, social, academic, vocational. Uh, evaluate your progress, suitably reward yourself according to the evaluation. Raising self-confidence and building self-esteem. Concentrate on your strength rather than on your weaknesses. Remind yourself of past success. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇപ്പൊ പ്രസന്റ്ലി ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും പക്ഷെ കുറെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക പാസ്റ്റ് ലൈഫിലെ ചെറുതോ വലുതോ ആയിട്ട് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ഇവന്റ്സിനെ ഓർത്തെടുത്ത് കുറച്ച് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും take risk use self talk positive self talk visualise your future success successful ആയിട്ടുള്ള ഒരു ആളെ വിഷ്വലൈസ് ചെയ്യുന്ന വഴിയായിട്ട് അതായി തീരാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൊരു ടെൻഡൻസി ഉണ്ടാവും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ് അത് ചെയ്യുമ്പോൾ to develop communication answering the following questions for your self is important why എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ what is the want whether I want or not who with whom what how ഇതിന് ആൻസർ കണ്ടെത്താൻ സാധിച്ചാൽ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും to sustain relationship making mutual compromises is important adolescents should also learn to adjust to other people as per the needs and to modify them. Steps in learning uh, negotiation skills. Uh, many many times we face situations and events that we could not ex- expect or predict or feel unprepared to handle. It is in this situation that negotiation skills come handy. The skills, as the term itself suggests, enables one to negotiate from the environment the best possible alternative that uh, buffers from emotional breakdown. അതായത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മെയിൻ ചെയ്യുക അതിൽ coping with stress and emotions page number twenty twenty വണ്ണിൽ കാണാം factors influencing, influencing stress tolerance level, support network, sense of control, attitude and outlook, preparation and knowledge of resources needed and available. Uh, coping strategies that would enable us to deal more effectively with our problems. And the coping strategies number apply This can be divided as follows. This page 22 appraisal focused uh, strategies. Appraisal focused strategies. Uh, this strategies focus on modifying one's thought process. That is, appraising on evaluate oneself. Uh, now, I mean, I evaluate it, not really how we think about a problem, the meaning and the value we attach to the goal, or how we distance ourselves from the problem. അതിനെ നമ്മൾ അപ്രൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവ് മീൻസ് സോൾവ് ചെയ്യുമ്പോൾ അതുമായിട്ട് പപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു പ്രോബ്ലം ഫോക്കസ്ഡ് സ്ട്രാറ്റജീസ് ഇതിനകത്ത് ഈ സ്ട്രാറ്റജിയിൽ we focus on the problem not how we think what we are thinking എന്നുള്ളതല്ല what is the problem focus on the problem emotion focused strategies ചില സ്ട്രെസ്ഫുൾ uh, സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇമോഷൻസ് അവർക്ക് സപ്രസ്ഡ് ഇമോഷൻസിനെ റിലീസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് uh, ആയിരിക്കണം uh, ഉപയോഗിക്കുക അസ്പെക്റ്റിനെസ് അസ്പെക്റ്റിനെസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ഇത് അസേർട്ടീവ് ആയിരിക്കാൻ അസേർട്ടീവ് ആയിട്ട് ആൻസർ ചെയ്യാൻ അതിന് ബി അസേർട്ടീവ് നമ്മൾ അഡോളസൻസിന് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസേർട്ടീവ് ആണ് പ്രത്യേകിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ഒരേപോലെ യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും അവനവന്റെ അവകാശങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും എല്ലാരും പോയ സിസ്റ്റർ മാത്രമേ ഔട്ടായുള്ളോ എന്തോ സിസ്റ്റർ ഔട്ടായല്ലേ ഓക്കെ ഓക്കെ ഞാനും ഇടയ്ക്ക് ഔട്ടായി പോയായിരുന്നു അതിന് ശേഷം ആരും ലെഫ്റ്റ് ആയിട്ടുണ്ട് അത് പ്രോബ്ലം കാരണമാണോന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇടിയും മഴയൊക്കെ പലയിടത്തും ഉണ്ടല്ലോ അപ്പൊ ഔട്ടാകുന്നതായിരിക്കും അങ്ങനെ ആ മേബി അതായിരിക്കും ഇപ്പൊ സിസ്റ്റർ മാത്രമേ പോയുള്ളല്ലോ പക്ഷെ ഇപ്പൊ ഫൈവ് അഞ്ചു പേരെ കാണുന്നുള്ളൂ അവര് എക്സിറ്റ് ആയത് ഒമ്പത് പേരുണ്ട് ഒമ്പതുണ്ടോ ആ ചാറ്റി കിടപ്പുണ്ട് ഒമ്പത് പേരുന്ന് ആ ആ ശരി ശരിയായിരിക്കും ഇപ്പൊ സിസ്റ്റർക്ക് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ അവിടെ രാത്രിയിൽ എന്തോ ഒരു പ്രോബ്ലം വെയിറ്റ് ചെയ്ത് നോക്കാം അല്ല നമുക്ക് അഞ്ചു മണി വരെ അല്ല ഏഴു മണി വരെ നമ്മുടെ സമയമല്ലേ സിസ്റ്റം ഔട്ടായി പോയായിരുന്നു അല്ലേ ആ ആയിരുന്നു സ്ട്രക്ക് ആയിരുന്നു സിസ്റ്റർ അത് അതിനുശേഷം ഔട്ടായത് സിസ്റ്റർ ഇപ്പൊ മൂട്ടില്ല ആ ഇപ്പൊ ഓക്കെ ഓക്കെ ഞാൻ എന്റെ മൊബൈലിൽ ഓൺ ആക്കിയതാണ് നമുക്ക് പ്ലേ തെറപ്പിയിലേക്ക് പോകാം യൂണിറ്റ് സിക്സ് പ്ലേ തെറപ്പി നമ്മൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഡിസ്കസ് ചെയ്യണത് അപ്പോൾ പ്ലേ തെറപ്പി പ്ലേ എന്താണ് എത്ര ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞ പോലെയാണല്ലോ പ്ലേ എല്ലാം അവർക്ക് വെരി ഇമ്പോർട്ടന്റ് അല്ല part of very essence of life in a way കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് സോഷ്യൽ വെൽബീങ്ങിന് കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിന് അങ്ങനെ എല്ലാ രീതിയിലും അവരുടെ ഇന്റർപേഴ്സണൽ സ്കിൽസ് അല്ലെ ഈ പറയുന്ന ലൈഫ് സ്കിൽസ് എല്ലാം ഓവറോൾ ഡെവലപ്മെന്റിന് പ്ലേ ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും നമ്മള് എറിക് എറിക്സിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്ലേക്ക് അല്ലെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഡെവലപ്മെന്റ് സ്റ്റേജിലൊക്കെ ഓട്ടോണമസ് ഓട്ടോണമി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിലൊക്കെ കുട്ടികൾ പ്ലേ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലേ സ്റ്റേജ് അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പ്ലേ തെറപ്പി അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പ്രത്യേക തെറപ്പിയിലൂടെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ play therapy is very important. Free play versus structured play എന്തായിരിക്കാം നമ്മൾ ഇതിനകത്ത് പ്ലേ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തില് പ്ലേ ആണ് ഒന്ന് കുട്ടികൾ സ്വന്തമായിട്ട് പ്ലേ ചെയ്യുന്നത് മറ്റുള്ളവർ സ്ട്രക്ചേർഡ് പ്ലേ നമ്മൾ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ നമ്മളും പല പ്ലേ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും അല്ലേ അപ്പൊ ഇത് രണ്ടുമായിട്ട് തമ്മിൽ എന്താണ് വ്യത്യാസം ഫ്രീ പ്ലേ എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ കുട്ടികളെ അങ്ങ് പ്ലേ കളിക്കാനായിട്ട് അങ്ങ് തീക അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും കൊടുക്കുന്നില്ല അതിനകത്ത് അവരെ വെറുതെ അങ്ങ് കളിക്കാൻ വരുന്നു അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു അതിനകത്തുനിന്ന് ഓരോ കുട്ടികളുടെയും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അവരുടെ എന്താണ് സ്കിൽസ് എന്നുള്ളത് കണ്ടെത്തുന്നു മറ്റേ സ്ട്രെച്ചേഡ് പ്ലേയിൽ വരുമ്പോൾ അതിനകത്ത് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സിന് ഒബ്ജക്റ്റീവ്സ് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് ആയിട്ട് ഫോം ചെയ്യുന്നത് അതിന് ഓരോ സ്റ്റെപ്സുകൾ ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും അതിന് നമ്മൾ അവരെ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനും ചില മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ടായിരിക്കും അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ആ ഇത് കിട്ടുന്നത് തന്നെ ആൻസർ കിട്ടുന്നത് തന്നെ തീർച്ചയായിട്ടും ഈ രണ്ട് രീതിയും നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ അവർ ഫ്രീ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ടുള്ള അവർക്ക് നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ ഒരു കുട്ടി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ രീതി എങ്ങനെയാണ് എങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും പ്ലേ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നേരത്തെ മേഘന ആരോ പറഞ്ഞ പോലെ തന്നെ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് while children are engage in their favourite activities the develop and understand concepts അല്ലെ as the play the discover about different coloured and shaped objects the explore various properties of the objects as big or small wet or dry light or heavy sticky or non sticky etcetera നമ്മളായാലും കുഞ്ഞുനാളില് കൊച്ചുനാളില് കളിച്ചു വളരെ കഞ്ഞിയും കറിയും കളിക്കുക അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആയി കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാത്തവരൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഒരു വില്ലേജ് സിറ്റുവേഷനിലേക്ക് നോക്കും കുറച്ചും കൂടിയൊക്കെ കുട്ടികൾക്ക് അത്തരത്തിന് അതിനുള്ള ഒരു ചാൻസുകൾ കിട്ടാറുണ്ട് പക്ഷെ ഒരു ടൗണിൽ വളരുമ്പോൾ ഫ്ലാറ്റ് സിസ്റ്റത്തിലൊക്കെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അത്തരം പ്ലേക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് നമുക്ക് കണ്ടത് പക്ഷെ ഇതിലിവിടെയൊക്കെ ഒരു കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നു ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ കളികളുടെ സമയത്താണ് സാധാരണ പറയും കളി വലിയ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ അവര് അവരുടെ ഫേവറേറ്റ് കളികൾ ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്നതായാലും അവരുടെ റിയൽ സ്പിരിറ്റ് അവരുടെ റിയൽ ഇമോഷണൽ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ റിയൽ ക്യാരക്ടർ ഒക്കെ റിവീൽ ചെയ്യുന്നത് ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലായിരിക്കാം അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ കാര്യത്തില് കുഞ്ഞു കുട്ടികൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഈ പ്ലേ ഒത്തിരിയധികം സഹായിക്കുന്നു ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുട്ടികൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യും കുറച്ചും കൂടെ വളരുന്നതിനേക്കാൾ അഡൽറ്റിൽ ഒരു അഡൽറ്റിനേക്കാളും എളുപ്പത്തിൽ കുട്ടികളെ പെട്ടെന്ന് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യുന്നു അപ്പൊ ആ ലാംഗ്വേജ് അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ കളിയിലാണ് അവർ കൂടുതലും ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് സാധിക്കുക ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അത് സാധ്യമാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ മറ്റുള്ളവരുടെ പെരുമാറുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നല്ല രീതിയിൽ അവർ പഠിക്കുന്നു ബെനിഫിറ്റ്സ് ഓഫ് പ്ലേ ഓൾസോ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റേജസ് ഓഫ് പ്ലേ എന്താണ് സ്റ്റേജസ് ഓഫ് പ്ലേ പല സ്റ്റേജിലും കുട്ടികൾ കളിക്കുന്ന രീതിയിൽ സ്റ്റേജസിന് വ്യത്യാസം ഉണ്ടാവും കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ളതും അതിന് പിന്നീടുള്ള ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും ആ പ്രത്യേകതയുണ്ട് ദെൻ നമ്മൾ പ്ലേയെ കുറിച്ചാണ് കണ്ടത് ഇനി what is play therapy play therapy എന്തായിരിക്കാം നമ്മൾ ഇത്ര നേരം പ്ലേയെ കുറിച്ചാണ് what is the importance of play therapy therapy എന്ന് പറഞ്ഞാൽ it is use to treat as a way of treatment play is used okay അതായത് when play is used diagnose and treat behavioural emotional social problems it is known as play therapy ഒരു കുട്ടിയെ അവരുടെ അവന്റെ ഇമോഷണൽ ഓർ ബിഹേവിയറൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു പ്ലേ ഉപയോഗിക്കുന്നുള്ളതിന് പ്ലേ തെറപ്പി എന്ന് പറയുന്നു historical development of play therapy നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയാം ഡെവലപ്മെന്റ് സ്റ്റേജുകളിലൂടെ സൈക്കോളജിസ്റ്റ് ആ ഒരു പേജ് അതായത് പേജ് തേർട്ടി ത്രീ തേർട്ടി ഫോറിലൂടെ എല്ലാവരും സൈക്കോണാലിറ്റിക് പ്ലേ തെറപ്പി യൂണിയൻ പ്ലേ തെറപ്പി അൾഡ്രേലി അഡ്ലേറിയൻ ഓർ അങ്ങനെ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാലും പ്ലേ തെറപ്പിക്ക് ഒരു ഇങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും then who can benefit from the play therapy അത് എക്സസീവ് ആങ്കർ ആയിട്ടുള്ളവർക്ക് കുട്ടികൾക്ക് worry or sadness fears behaviour which is immature for the child's age, failure to learn or other school problems, behavior which interferes with making friends, problems with eating, sleep, or elimination, preoccupation with sexual behavior, physical symptoms such as headache and stomach aches, which have no medical cause, uh, difficulty adjusting to family changes, excessive shyness. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്ലേ തെറപ്പി യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തൊക്കെയാണ് principles means let's now take a look at the meaning of child centred principles in Indian context ഒരു പ്ലേ തെറപ്പിയിൽ എന്താണ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് principle one emphasise on developing a warm caring relationship കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം അവര് ആ ഒരു കെയറിങ് റിലേഷൻഷിപ്പ് ഒരു ട്രസ്റ്റ് തോന്നിയില്ലെങ്കിൽ അവരൊരിക്കലും ആ പ്ലേയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടില്ല then emphasise on qualified acceptance of the child കുട്ടിയുടെ അക്സെപ്റ്റൻസ് സ്വീകരി നേടിയെടുക്കുക emphasises on safety and permissiveness for self exploration then emphasizes on being sensitive to a child's feeling and reflecting them in a manner that facilitates self understanding. focus Then emphasizes on the child's capacity to act responsibly and respect his ability to solve personal problems. Uh, emphasizes on allowing the child to lead in all areas and emphasizes on the therapist not to hurry the therapy process. Emphasizes on establishing only those limits that help a child to accept responsibilities. Then uh, unit 7, training parents of children, adolescents with disabilities. Disabilities ആയിട്ടുള്ളവര് ചിൽഡ്രന്റെ പാരൻസിന് കൊടുക്കുന്ന ട്രെയിനിങ് അവരെ എങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്നാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ പാരൻസ് തന്നെയാണ് പാരൻസിന് വേണ്ടത്ര ഒരു ഗൈഡൻസ് ട്രെയിനിങ് കൊടുക്കുന്നത് വഴിയായിട്ട് ഈ കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും the importance of involving parents in the care of children or adolescents with disabilities began to be recognised only in the nineteen fifties now parents are able to assume an active varied and complex role in the management and training of their special children children with special needs include speech and hearing uh, or visual impairment and multiple disabilities. Children with severe specific learning disability uh, like dyslexia and attention deficit hyperactive disorders will also be a part of this group. എന്തൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ മോഡൽസ് ആണ് പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടത് models of parent training dynamic model page forty two dynamic model. Dynamic model then is model treatment is formulated on the promise that internal factors or dynamics are directly related to how the parents will behave and carry out the parental role. Hello hello hello yes hello കേൾക്കാം ഓക്കെ ഡൈനാമിക് മോഡൽ എന്ന് പറയുമ്പോൾ ഓക്കെ താങ്ക് യു പേരൻസ് ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പാരൻറ്റ്സ് എങ്ങനെയാണ് അവര് ബിഹേവ് ചെയ്യുന്നത് അവരുടെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ് അത് എങ്ങനെ കുട്ടികളുടെ കുട്ടികളുമായിട്ടുള്ള ബിഹേവിയറിൽ എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ training family model family model എന്ന് പറയുമ്പോൾ see family as a whole അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അതിൽ കുട്ടികളെ എങ്ങനെയെല്ലാം ഇത് സ്വാധീനിക്കുന്നെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള training early intervention educational models എത്രയും നേരത്തെ ഡിറ്റക്ട് ചെയ്ത് പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യാനും അതിന് ഇന്റർവെൻഷൻ കൊടുക്കാനും പാരൻസിനെ ട്രെയിനിങ് കൊടുക്കുക ബിഹേവിയറൽ മോഡൽ അതായത് പാരൻസിന് പാരന്റ്സിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ് അത് എങ്ങനെ കുട്ടികളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള training procedure of training parents of children adolescents with disabilities എന്താണ് അതിന്റെ ഒരു procedure The procedure to develop an intervention program should consist of following steps. Developmental screening അതായത് ഡെവലപ്മെന്റൽ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ in this intervention is to be effective the child must be and at an age when developing is still occurring അതായത് ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള കുട്ടികളുടെ പാരന്റ്സിനെയാണ് എടുക്കേണ്ടത് detailed assessment of family and child individual counselling intensive training group sessions follow up ഇത്രയാണ് അതിന്റെ ഒരു procedure unit eight counselling for trauma and abuse in childhood ഇത്രയും നേരത്തെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിക്കാനൊന്നും ചോദിക്കാതാണ് നമ്മൾ ഇനി അടുത്ത നെറ്റ് പോകുന്നതിന് മുന്നേ കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡിൽ പോകുന്നത് ട്രോമ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ കണ്ടു അല്ലേ hope you are remembering it what is trauma psychological trauma what is psychological trauma ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നത് അത് ഫിസിക്കൽ ആകാം അതായത് ട്രോമ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ് അത് എക്സ്പെക്ട് ചെയ്യാത്തതും ഒരാളുടെ ശക്തിക്കും ഇന്റലക്റ്റിനും ഒക്കെ അതീതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഓക്കെ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ചെറിയ ഇവന്റ് പോലും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ട്രോമയായിട്ട് തീരാം അതായത് അവിടെ ആ വ്യക്തി ഹെൽപ്ലെസ് ആയിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്തെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് തോന്നുന്നത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഒരു ഒരു ഇവന്റ് അത് വലുതോ ചെറുതോ ആവാം അത് എല്ലാവർക്കും ഒരുപോലെ ട്രോമ ആവണമെന്നില്ല അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ട്രോമയായിട്ട് തീരുക നമുക്കത് എങ്ങനെ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ it happened unexpectedly and you were unprepared for it ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംബന്ധിച്ച് സംഭവിച്ചതാണെങ്കിൽ അത് നാച്ചുറൽ കലാമിറ്റി ആവാം ഒരു ആക്സിഡന്റ് ആവാം ആവാം ടു പ്രിവെന്റ് ഇറ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു it happened repeatedly or a single blow was a very intense ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവാം അല്ലെ ഒരു റിജക്ഷൻ ഫ്രം ദ പാരന്റ് അത് റിപ്പീറ്റ് ആയിട്ടുള്ള അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ആവാം അല്ലെങ്കിൽ ഒരു സിംഗിൾ ബ്ലോ അല്ലെങ്കിൽ ഒരു single traumatic experience means like an accident or or separation from a parent or like that someone was intentionally cruel ഇപ്പൊ ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പാരന്റ്സിന് അവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ട്രസ്റ്റ് ചെയ്യുന്ന അത് പാരൻസിനെയാണ് അവരെ സംബന്ധിച്ച് ദൈവവും ഒരു ടീച്ചറും ഒരു ഫ്രണ്ടും അച്ഛനും അമ്മയും ഒക്കെ അവരുടെ മാതാപിതാക്കളാണ് അപ്പൊ ആ ഒരു പാരൻസിൽ നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രുവൽറ്റി എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചാൽ അത് അവരെ സംബന്ധിച്ച് ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് symptoms of being traumatised emotional symptoms of trauma page fifty four നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് സിംറ്റംസ് എന്തൊക്കെയായിരിക്കാം അതായത് emotional symptoms shock denial or disbelief anger irritability mood swings guilt shame self blame feeling sad or hopeless confusion difficulty concentrating anxiety and fear withdrawing from others, feeling disconnected or numbness. Physical symptoms of trauma, insomnia or nightmares, being startled easily, racing heartbeat, aches and pains, fatigue, difficulty concentrating, edginess and agitation, uh, muscle tension, physical uh, and emotional symptoms of trauma. ഇതിനകത്ത് കോഷൽ ഫാക്ടേഴ്സ് ഓഫ് ട്രോമ എന്തൊക്കെയായിരിക്കാം അതിന്റെ കോഷൽ ഫാക്ടേഴ്സ് ഒന്ന് an unstable or unsafe environment sexual physical verbal abuse separation from a parent domestic violence serious illness neglect intrusive medical procedure bullying ഇതിലേതെങ്കിലുമൊക്കെ കാരണങ്ങൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ട്രോമാറ്റിക് എക്സ്പീരിയൻസിന് കാരണമാകാം Then child abuse. Meaning of child abuse. Causes of abuse child abuse എന്ന് പറഞ്ഞാല് നമുക്കറിയാം പലതരത്തിലുള്ള അബ്യൂസുകൾ ഉണ്ട് causes of abuse early learning experience ignorance of developmental time time tables economic stress lack of social support or social resources substance abuse mental disorders belief systems the role of uh, bystanders, causes of abuse. Types of child abuse physical abuse, verbal abuse, emotional or psychological abuse, social and economic abuse, intellectual abuse, spiritual abuse, exploitation of children, children, child labor and child sexual abuse. ഇത്തരതാണ് ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസ് factors that increase vulnerability for uh, child sexual abuse. Page number uh, 59. Factors that increase vulnerability of sexual child sexual abuse എന്നൊക്കെയാണ് children and adolescents of single parent due to lack of advocate supervision ഇല്ലാതെ വരുമ്പോൾ സെക്ഷൽ അബ്യൂസിന് അവര് വിക്ടിമാവാം lack of education poverty parental factors means loss of job substance abuse like alcoholism drug addiction mentally and physically challenged children and adolescents unloved uncared children and adolescents നമുക്കറിയാം നമ്മൾ ഇന്ന് നമ്മുടെ ന്യൂസിലൊക്കെ കാണുമ്പോൾ അബ്യൂസ് ആയിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ പാരൻസ് അവരെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പാരൻസിന്റെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അവസ്ഥ പോവർട്ടി ആവാം പാരന്റൽ ഫാക്ടേഴ്സ് അവരുടെ ജോബില്ലായ്മ അല്ലെങ്കിൽ അവരാരേലും ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കാം ഇനി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക science of sexual abuse are difficulty in walking നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് difficulty in walking refuses to participate in physical activities sleep problems or nightmares bed wetting withdrawal from family and friends unusual aggressiveness refusal to go to school ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആ കുട്ടി സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക personal laws and family related factors. Loss of a loved one. Sexual abuse, neglect uh, is another uh, point. Okay, neglect. Ne uh, neglected child neglected ചൈൽഡിന്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാം ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് നെഗ്ലക്റ്റ് അല്ലേ parental figures who neglect may have been neglected or abused themselves there is a tendency for parental figures that neglect their children to have low self-esteem, poor impulse control, and to experience anxiety or depression. Parents having inadequate information about child development, include, including age-appropriate expectations or uh, what children may be able to do. The parents may also feel overwhelmed by parenting responsibilities. Internal pressure often push the care caregivers to take care of their own needs while ignoring the needs of the child. Uh, substance abuse is often associated with neglect, particularly for those parents who are more self-absorbed and focused on their needs uh, rather than their child's need. Neglect is more often associated with severe levels of poverty and lower educational level the external stresses may feel more extreme in single parent families as well, leading a neglectful behavior. Families that are disorganized and socially isolated are more likely to neglect the children in their care. ഇങ്ങനെ ഫ- എന്തൊക്കെയാണ് ആ, ഒരു കുട്ടി നെഗ്ലക്റ്റഡ് ആവാനുള്ള കാരണങ്ങൾ അതിനുവേണ്ടി പാരൻസിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത് personal loss and family related factors വരുന്നത് loss of a loved one children are very sensitive to the presence and absence of not just the physical parenting figures but also emotional caretakers അപ്പൊ ഈ ഒരു നെഗ്ലക്ട് ഫീൽ ചെയ്യുമ്പോൾ ചെയ്യാൻ കാരണം ഒന്ന് ഏതെങ്കിലും അവർ ഒത്തിരി സ്നേഹിക്കുന്ന അവരൊത്തിരി ട്രസ്റ്റ് ചെയ്യുന്ന പേരൻസിന്റെ എന്താ പറയുന്ന ആബ്സെൻസ് അല്ലെങ്കിൽ അവരുടെ നഷ്ട ലോസ് പാരന്റൽ ഡിവോഴ്സ് ഇതിനൊരു കാരണമാകാം direct or vicarious exposure to domestic violence ഈ ഫാക്ടേഴ്സ് എന്താണ് നെഗ്ലക്റ്റിന് കാരണമാകാം Possible symptoms in children exposed to domestic violence. Page 61 to 62. നിങ്ങൾ വായിച്ചാൽ മതി ഡൊമസ്റ്റിക് വയലൻസ് വ്യക്തിമായിട്ടുള്ള കുട്ടികളുടെ symptoms socio economic factors unsafe society poverty bullying ഇനി impact of child abuse neglect and trauma എന്തായിരിക്കാം page sixty three to sixty four നമുക്ക് നമ്മൾ നേരത്തെ പല കുട്ടികൾ വൾണറബിൾ സിറ്റുവേഷനിലെ കുട്ടികൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള കുട്ടികളുടെ സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഡിസ്കസ് ചെയ്തതാണ് ബിഹേവിയർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് social and emotional problems cognitive and attitudinal problems long term problems consequences in detail refer page sixty four to sixty five അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രോമാറ്റിക് സെക്ഷലൈസേഷൻ ഒരു കുട്ടി സെക്ഷലി അബ്യൂസ് ആയിരുന്നു അത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം അതിന്റെ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് page number sixty six and sixty സെവനില് കൊടുത്തിട്ടുണ്ട് ചൈൽഡ് സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള child receives attention and affection in exchange for sex sexually activity perceived as associated with entirely negative memories ചില കുട്ടികൾ അത് രണ്ട് രീതിയിൽ അവരുടെ ബിഹേവിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അതായത് ഒന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഫെക്ഷൻ കിട്ടാൻ വേണ്ടി അവര് സെക്ഷലി അബ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അവർ അതിന് അവർ വില്ലിങ് ആവണം അല്ലെങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ച് അതൊരു ക്രിട്ടിക്കലി ഒരു നെഗറ്റീവ് മെമ്മറി ആയിട്ട് തീരുന്നു child confuse sex with love and receiving care and attention ചില കുട്ടികൾ കുട്ടികൾക്ക് അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് എന്താണ് സെക്സ് എന്ന് പറയുന്നത് ചിലപ്പം ഇതായിരിക്കും എക്സ്പ്രഷൻ ഓഫ് ലവ് അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാനുള്ള രീതി ഇതായിരിക്കുമെന്ന് കരുതി അവര് പലപ്പോഴും ഇതിന് ഇരയാവാറു ഇരയാവുന്നു sexual aversion and difficulty in arousal or orgasm or complete avoidance of sexual intimacy. ചിലരില് അതൊരു സെക്ഷൽ അവേർഷന് കാരണം just opposite when the child grows up he or she attempt to sexualise and relationships from which affection and attention are expected അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഈ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇത്തരം ടെൻഡൻസി ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാവുന്നു then sexual പ്രോമിസ്ക്യൂറ്റി അതായത് prostitution tendency to sexualise relationships with own children ഇത്തരത്തിലുള്ള മീൻസ് ഒരു ക്രിമിനൽ ടെൻഡൻസിയിലേക്ക് വരെ വരാനായിട്ട് കാരണമാവുന്നു കോൺസിക്വൻസസ് ഓഫ് ബിട്രയൽ ബിട്രയൽ ആയിട്ടുള്ള ഒരു കുട്ടി വ്യക്തിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ abuse child or fails to protect the child child feels betrayed by parent abuse ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കുട്ടിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ബിട്രേഡ് ബിട്രേൽ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് ആവുന്നു child experience loss of trust പാരൻസിന് ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു dependency and clinging behaviour of child child begins to search for person whom he can she can trust അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു പാരന്റൽ കെയർ കിട്ടാത്ത ഒരു അവസ്ഥയിൽ എനിക്ക് എവിടെ നിന്ന് കെയർ കിട്ടും എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണ് എന്നൊരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കാരണമാവുന്നു impaired ability to judge people ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ mistrust or misjudgement in relationship റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരുന്നു അബ്യൂസീവ് മാരേജസ് ിലേക്ക് കടക്കുന്നു കോൺസിക്വൻസസ് ഓഫ് സ്റ്റിഗ്മറ്റൈസേഷൻ സ്റ്റിഗ്മ ആയിട്ട് തീരുന്ന എങ്ങനെയാണ് child is sexually abused activity perceived as being wrong sexually abused ആയിട്ടുള്ള കുട്ടി അവനവനെ തന്നെ മനസ്സിലാക്കുന്നത് പെർസീവ് ചെയ്യുന്നത് it's something wrong child begins to feel dirty or damage ഒരു ഗിൽറ്റ് ഫീലിംഗ് വരുന്നു അവനവന്റെ സെൽഫ് ഇമേജ് ഡൗൺ ആവുന്നു sense of worthlessness worthlessness and poor self esteem അതിന്റെ വാല്യൂ ഇല്ലാത്തൊരവസ്ഥ വൃത്തി അല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നു as a child grows she or she likely to become an outcast prone to alcohol or drug abuse അവനവനെ തന്നെ ഒരു വാല്യൂ ഇല്ലാത്തതായിട്ട് കാണുന്നു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നു അപ്പോൾ അത് അതിനെ മറക്കാൻ വേണ്ടിട്ട് അതൊരു ഒരു എന്താ പറയുന്നത് തന്നെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നു consequence of powerlessness child physically weaker and developmentally immature as compared to the older adolescent or adult abuser unable to stop the abuse. Child feels powerless, anxious, and unable to control his or her own life. As the child grows, uh, he or she may feel anxious, uh, inefficient with impaired coping skills, tendency to run away from problems, despair and depression, possibility to re-victimization, potentiality for aggression and becoming a, um, an മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് തീരാൻ സാധ്യത വളരെയേറെയാണ് so prevention of child abuse ഇത്തരത്തിലുള്ള ചൈൽഡ് അബ്യൂസ് എങ്ങനെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക preventive strategies involve awareness of what factors can impair the wellbeing of children through governmental bodies N G Os community outreach programmes laws regarding substance abuse and child labor to be strictly implemented, empower children or adolescents to take part in their own protection, teach children or, or adolescents that their body belongs only to them and nobody had the right to touch them. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള awareness then teach assertiveness, assertiveness skills, um, build self-esteem, uh, to be bold, make friends, uh, build a support system, educating parents about Allow the allow to grieve. Sixty eight to sixty nine. Uh, uh, ecstasy and another emotions. Anxiety management, relaxation training, imagery, distraction technique, somatic experiencing, eye movement desensitization, and reprocessing EMDR. Coping strategies and skills, cognitive behavioral therapy, correcting maladaptive self-talk, thought stopping, stress inclusion training, play therapy, brief psychodynamic psychotherapy, family counseling, self-help tips to recover from trauma. ഇനി നമ്മൾ ട്രോമ അല്ലെങ്കിൽ വിക്റ്റിം അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇവിടെ കണ്ടത് no I think the last unit cognitive behaviour therapy are you aware about the cognitive behaviour therapy Yes, we have studied, look. Okay cognitive behaviour therapy അതിന്റെ ഓദർ ആരാണ് Beck Aaron Beck cognitive behaviour therapy is based on the interrelationship between our thoughts emotions and behaviour ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡീൽ uh, ചെയ്യുന്നത് അതായത് thoughts, emotions, and behavior. How our thoughts, emotions, and behavior are connected? Is there any connection? Surely. Yeah. How? Uh, emotions bring about cognition. അല്ലെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ തമ്മിൽ ചില എന്താ ചില ലെസൺസ് നമ്മളെ പഠിപ്പിക്കും അതിലൂടെ നമ്മുടെ ബിഹേവിയേഴ്സ് അതിനെ ബേസ് ചെയ്തിരിക്കും for past experiences distorted cognition distorted assumptions ഒക്കെ നമ്മൾ ഫോം ചെയ്ത് എവിടെയാണ് അതിന്റെ ഒറിജിൻ തോട്ട്സ് ആണോ ഇമോഷൻസ് ആണോ ബിഹേവിയർ ആണോ ഏറ്റവും ആദ്യം നമ്മൾ അതിന്റെ തുടക്കം ഒറിജിൻ ഏതാണ് തോട്ട് ആണോ ആദ്യം അതോ ഇമോഷൻസ് ആണോ ബിഹേവിയർ ആണോ thought how it is related if uh, something happened then um, we think about it uh, then that that situation creates some feelings in us according to that Mm. we mm, behave behave first thought thought means dog dog എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന കാണുന്നില്ലേ ഡോഗ് ഡോഗിനെ കാണുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് തോട്ട് എന്താണ് ഫോർ മോസ്റ്റ് പീപ്പിൾ എന്താണ് first thought when we see a dog sister that will be related with the person if the person and, generally പേടിയുണ്ടെങ്കിൽ അല്ല പേടിയുണ്ടെങ്കിലല്ല പേടിയുണ്ടെങ്കിലല്ല ഫസ്റ്റ് ഇപ്പോ പേടിയുള്ള അല്ലെങ്കിൽ ഒരു പൊതുവെ ജനറൽ ആയിട്ട് നമ്മളൊരു സാധാരണ രീതിയിൽ മനുഷ്യരെ ഒരു പുറത്തുള്ള ഒരു ഡോഗിനെ കാണുകയാണെങ്കിൽ അവനവനെ വളർത്തുന്ന ഒരു പെറ്റല്ല പുറത്തുള്ള ഒരു ഡോഗിനെ കാണുകയാണെങ്കിൽ may be uh, dog will bite that is the first thought comes to the person alle mind dog yes. will bite alle dog bites so that is the thought then what will be the if that is the thought what will be the emotion fear not emotion fear then behavior run <laughs> or move from <laughs> yeah yeah about thought emotion behaviour ഇപ്പൊ തോട്ട് ഇപ്പൊ ഒരു പോസിറ്റീവ് തോട്ടാണ് ഒരു എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ oh he's my or she's my best friend that is the thought then emotion എന്തായിരിക്കാം ലവ് അല്ലെ അല്ലെ happiness then behaviour I may hug the person or express my happiness so thought emotions and behaviour ഇതാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് definition and concept Cognitive behavioral therapy focused on understanding the physiological, emotional, behavioral, cognitive, as well as social factors involved in the precipitation and maintenance of symptoms, distress, and disability experienced by a person. It emphasizes the role of negative thoughts and increased emotional distress in increasing maladaptive behavioral responses അപ്പോൾ ഇവിടെ സി ബി ടി എപ്പോഴും ഫോക്കസ് ചെയ്യണത് ഡിസ്റ്റോർട്ടഡ് തോട്ടിനെയാണ് അല്ലെ തോട്ടിനെ ഫോക്കസ് ചെയ്യുന്ന തോട്ട് ബ്രേക്ക് ഓക്കെ അപ്പോ തോട്ടിനെയാണ് ഇറാഷണൽ തോട്ട് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് തോട്ട്സിനെ നമ്മൾ ടാക്കിൾ ചെയ്യണു ദെൻ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ദർ ഇസ് ചേഞ്ച് ഇൻ അവർ emotion and behaviour the A B C model and cognitive behavioural conceptualization. Cognitive behavioral model can be described as the ABC model. Cognitive behavioral model എന്തായിട്ട് ക- കണക്കാക്കാം ABC model. Okay. So in this model, A refers to the affect or emotions. A uh, refers to the emotions or affect. B, B refers to behavior and C refers to the cognition or thoughts. Okay. Uh, the factors central to conceptualize conceptualizing a case. Oh, some distractions. Okay. Uh, conceptualizing a case suffering from headaches can be discussed under the following heads. അപ്പൊ ഇവിടെ ഇതിനകത്തൊരു ഹെഡേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെഡേക്ക് ഉള്ള ഒരു വ്യക്തിയുടെ കേസ് കോൺസെപ്റ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇതാണ് ഇവിടെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് ട്രിഗർ ചെയ്യുന്നതിന് മുമ്പുള്ള past experience childhood trauma childhood experience of illness personality ഇതാണ് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഇനി പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്തായിരിക്കാം physical illness or life events physical illness ഏതെങ്കിലും ഒരു ഇൽനെസിന്റെ ഇൽനസ് ആയിരിക്കാം പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ലൈഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാരൻസിൽ നിന്നുള്ള സെപ്പറേഷൻ ആവാം അല്ലെങ്കിൽ താഴെ ഒരു കുഞ്ഞ് ജനിക്കുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിജക്ഷൻ ഓർ നെഗ്ലക്ട് എക്സ്പീരിയൻസ് ആയിരുന്നവ മെയിൻറ്റൈനിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ illness belief illness behaviours cognitive factors affective factors social factors physiological factors പിന്നെ ഇത് ഈ ഒരു ഈ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ചില particular factors cognitive behavioural assessment എങ്ങനെയാണ് കൊഗ്നറ്റീവ് ബിഹേവിയറൽ അസസ്മെന്റ് നമ്മൾ നമുക്ക് നടത്താൻ കഴിയുക ആദ്യം ഇന്റർവ്യൂ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ചൈൽഡിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു this involves interviewing the child adolescent and informant Regarding the symptoms history of development of symptoms, personality or temperament of the child means uh, like easygoing or difficult personality. Any associated medical conditions, history of psychiatric illness in family and developmental history. Uh, this can also be supplemented with the mental status examination. നമ്മൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്തു യൂസ് ചെയ്ത ടൂൾസ് അല്ലെ M S C and case history tools ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാം അപ്പൊ നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കൽ നിങ്ങൾ ഓൾറെഡി ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക യൂട്യൂബ് വാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അതർവൈസ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു ഏതെങ്കിലും കുട്ടിയെ ഇത്രയധികം സെഷൻസ് കണ്ടക്ട് ചെയ്ത് അത് കേസ് റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ടായാലും അതിൻ്റെ ഒരു രീതി എൻ്റെ ഒരു പ്രൊസീജിയർ ഇങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നു ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ നേരത്തെ ഫസ്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള എം എസ് സി യൂസ് ചെയ്യാം എന്താ പറയണേ ഹിസ്റ്ററി ടേക്കിംഗ് ടൂള് ചെയ്യാം ദെൻ ഒബ്സർവേഷൻ ക്ലയന്റിനെ ഇന്റർവ്യൂ ചെയ്യാം ഇൻഫോർമന്റിനെ ഇന്റർവ്യൂ ചെയ്യാം അത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം ദെൻ ഇതിപ്പം കൊഗ്നേറ്റീവ് ബിഹേവിയറൽ അസസ്മെന്റ് ആണ് so you can also use A B C chart and diary so what is an ABC chart or diary. Uh, the adolescent is asked to maintain page number 80. 80 കാണാം A B C chart example for A B C chart നമ്മളിത് കാണാം ചാർട്ടിൽ uh, A B C A എന്ന് പറയുമ്പം antecedent or situation or thoughts B believes C consequence നമ്മൾ നേരത്തെ പറഞ്ഞ A B C A affection B behaviour C consequence അല്ല എ ബി സി ചാർട്ട് വേറെയാണ് അതിനകത്ത് A antecedent or situation a particular situation എന്താണ് വൈൽ ഡൂയിങ് ഹോംവർക്ക് എപ്പോഴാണ് ആ സിറ്റുവേഷൻ ആ സാഹചര്യം എന്താണ് ബിലീഫ് എന്താണ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അപ്പൊ ഒരു ഹോംവർക്ക് കുട്ടിയാണെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന കുട്ടിയുടെ തോട്ട് അല്ലെങ്കിൽ ബിലീഫ് എന്താണ് I cannot understand anything C എന്ന് പറഞ്ഞ consequence feels irritated and starts cry അല്ലെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദ തിങ്സ് അല്ലെങ്കിൽ mother scolds child for not behaving properly അതാണ് സിറ്റുവേഷൻ സോ അതിന്റെ ബിലീഫ് എന്താണ് നോബഡി ലവ്സ് മീ അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ചിന്ത ആണ് നോബഡി ലവ്സ് മീ എന്നെ ആര് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല then gets angry and toss a temper tantrum ഈ ഒരു A B C chart maintain ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ഹോംവർക്ക് ആയിട്ട് കുട്ടിക്ക് നമുക്ക് കൊടുക്കാം ഇന്റർവ്യൂവിന് വരുമ്പോൾ അല്ലെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഈ ചാർട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറയുമ്പോൾ ആഫ്റ്റർ വൺ വീക്ക് നമുക്കറിയാം കുട്ടിയുടെ തോട്ട്സ് എങ്ങനെയാണ് ഏത് സിറ്റുവേഷനിലാണ് എൻ്റെ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ദെൻ എന്താണ് ഒരു diary record of dysfunctional thoughts maintain ചെയ്യുന്ന ഒരു ഡയറി അപ്പൊ അതിനകത്ത് സിറ്റുവേഷൻ തോട്ട്സ് ഫീലിങ്സ് അത് റേറ്റ് ചെയ്യാണ് നമ്മൾ മെഷർ ചെയ്യാൻ അതായത് from zero to hundred extreme distress അല്ലെങ്കിൽ നമുക്ക് സീറോ ടു ടെൻ കൊടുക്കാം അതിൽ സീറോ എന്ന് പറയുമ്പോൾ നോൺ ഡിസ്ട്രസ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ extreme distress then behaviour or symptoms means zero to hundred zero എന്ന് പറയുമ്പോൾ non distress hundred extremely severe then situation എന്തായിരിക്കും seeing a dog on the road that is a situation he's going to bite me thoughts then feelings fear and anxiety എത്രമാത്രമാണ് അതിന് മെഷർ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കണം അതിനെ അതിനെ ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നയൻറ്റി അപ്പൊ അതിനെ നമുക്കറിയാം അതിന്റെ സിവിയറിറ്റി അതിന്റെ ഇന്റൻസിറ്റി എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദെൻ ബിഹേവിയർ എന്താണ് റൺസ് അവേ അതൊരു എയ്റ്റി ഇതിലാണ് റൺ ചെയ്യണത് അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് അത്രയും അർജന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു ആക്ഷൻ എടുക്കുക behaviour uh, doing homework i can do i can't do anything properly or irritation എത്രമാത്രമാണ് അത് മെഷർ ചെയ്ത് എഴുതുന്നു ഹെഡേക്ക് എത്രയാണ് and and ഇന്റൻസിറ്റി പിന്നെ diary and A B abc chart and diary then questionnaires and a test certain paper pencil test or questionnaires as well as certain projective techniques can be employed to elicit maladaptive patterns of thinking feeling and behavior behaving this are helpful for children suffering from both internalizing and externalizing disorders. അപ്പൊ ഇത് നമ്മൾ ഒരു കൊഗ്നേറ്റീവ് ബിഹേവിയർ അസസ്മെന്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് what is the thought in a particular situation and what are the emotions experience and behaviour എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുക then observation the child adolescent maladaptive patterns of emoting and behaving can be observed and recorded while he or she is at home or school. At home ആണെങ്കിൽ പാരന്റ്സിന് ഒബ്സർവ് ചെയ്യാം സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചറിന് ഒബ്സർവ് ചെയ്യാം this are the cognitive behavioural assessment ഇനി ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് cognitive behaviour therapy process first of all ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക cognitive behaviour mood disorder especially C B T എന്ന് പറയുന്നത് നമ്മളെ ഡിപ്രഷൻ ആയിട്ട് ഡിപ്രഷൻ റിലേറ്റഡ് ഡിസോർഡേഴ്സിന് ഏറ്റവും നല്ലത് ഈ സി ബി ടി ആണ് അതുപോലെ തന്നെ anxiety disorders somatoform disorders conduct disorders oppositional defiant disorders substance use disorders eating disorders ഈ പറഞ്ഞ എല്ലാ ഡിസോർഡേഴ്സിനും സി ബി ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ ആ തെറപ്പിയിൽ അതിന്റെ പ്രോസസ്സിൽ ആദ്യം തന്നെ ഏതാണ് ക്ലയന്റ് എന്താണ് അതിന്റെ ഡിസോർഡർ എന്താണ് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു then according to that planning sessions രണ്ടു കൂട്ടരും കൂടെ ക്ലയന്റ് ആൻഡ് തെറപ്പിസ്റ്റ് ഒരുമിച്ചിരുന്നിട്ട് സെഷൻസ് പ്ലാൻ ചെയ്യുന്നു എത്ര സെഷൻസ് എപ്പോഴൊക്കെ എത്ര സമയം എന്നൊക്കെ കണക്ക് പ്ലാൻ ചെയ്യണം സോഷ്യലൈസേഷൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ സോഷ്യലൈസേഷൻ എങ്ങനെയാണ് അതായത് first session is focused on forming a work therapeutic alliance with the patient and psychoeducating the patient regarding the nature and course of chronic headaches as well as the role of stress and other psycho psychological factors in precipitating and maintaining the illness നമ്മളിപ്പോ ഇവിടെ ഹെഡ് ഏക്ക് ആയിരുന്നു നമ്മൾ എടുത്തത് റെഗുലർ ആയിട്ട് ഹെഡേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അപ്പൊ എന്തുകൊണ്ടാണ് ഹെഡേക്ക് അതിന്റെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു then Uh, the patient is made aware of what cognitive behavioral therapy entails as well as provided him or her with an individually tailored cognitive behavioral conceptualization കോഗ്നി ഇതിനകത്ത് പ്ലാൻ സെഷൻ പ്ലാൻ ചെയ്യുന്നു അതിൽ ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ സോഷ്യലൈസേഷൻ വരുന്നതാണ് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു ദെൻ സി ബി ടി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു അതിൽ എ ബി സി മോഡൽ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു ഗോൾ സെറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു then cognitive and behavioural interventions ഓരോ സെഷനിലും എത്ര സെഷൻ വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം ഓരോ സെഷനിലും ഡിഫറെന്റ് ആയിട്ടുള്ള സി ബി ടി ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു like relaxation exercises imagery distraction techniques activity scheduling incorporation pleasurable activity in daily routine behavioural experiments assertiveness skills training problem solving disputation cognitive restructuring, contingency management. Uh, ഈ പറഞ്ഞ then role plays other behaviour therapy techniques like thought stopping ഇതിൽ ഏതെങ്കിലുമൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം ദെൻ ടെർമിനേറ്റിംഗ് തെറപ്പി ഒരു ഒരു മൂന്നോ നാലോ സെഷൻസ് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം ടെർമിനേറ്റിംഗ് അതിന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വ്യക്തിയെ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിയുള്ള ഈ പറഞ്ഞ പോലെ എ ബി സി ചാർട്ടും ഡയറിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ ഇനി ഒരു നെക്സ്റ്റ് ഫോളോ അപ്പ് ആവശ്യമെങ്കിൽ വരുന്നത് വരെ ഡിപ്പെൻഡ് തെറപ്പിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ട്രെയിനിങ് കുട്ടിക്ക് കൊടുക്കുന്നു ഇത്രയാണ് അതിന്റെ പ്രൊസീജിയർ ഓക്കെ നമ്മളിവിടെ ഈ ഒരു ബ്ലോക്ക് നമ്മൾ കഴിയാണ് തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡിസ്കസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം സിസ്റ്റർ um, നമ്മെ എന്താ പറയാ കണക്ഷൻ പോയായിരുന്നു അപ്പൊ ബിഹേവിയർ ആണോ കൊഗ്നീഷൻ ആണോ ഇമോഷൻ ആണോ വിച്ച് കംസ് ഫസ്റ്റ് എന്ന ഒരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ ഏതായിരിക്കാം വിച്ച് കംസ് ഫസ്റ്റ് മെനി എക്സ്പീരിയൻസിന്ന് ഒരു തോട്ട് വരാം അത് രണ്ടു തരത്തിൽ വരാന്ന് എനിക്ക് തോന്നുകയാണ് ഒന്ന് ഡിഫറെന്റ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു തോട്ട് പ്രോസസ് വരാം അപ്പൊ അതേ തുറന്ന് ഇമോഷൻ ബിഹേവിയർ അങ്ങനെ വരാം or I think many emotional experience ഇന്ന് തോട്ട് വരാം ഏതാ സിസ്റ്റർ സിസ്റ്റർ വിചാരിക്കുക അതായത് ഇതിന്റെ ഒരു കണക്ഷൻ ഇങ്ങനെയാണ് ഫസ്റ്റ് തോട്ടാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു ഒരു ഇവന്റ് ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് നമുക്ക് തോട്ടാണ് വരിക ഇപ്പൊ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ആരെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്ന തോട്ടാണ് ആ ഫ്രണ്ടിനെ കുറിച്ചുള്ള തോട്ടാണ് എനിക്ക് വരിക തോട്ട് വരുന്നു then cognition work then emotion ആ തോട്ടിന്റെ തോട്ടിനോട് റിലേറ്റഡ് ആണ് ഇമോഷൻ അപ്പൊ എനിക്ക് ഒരാളെ കാണുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ മീൻസ് അയാളെ തോട്ട് എനിക്ക് oh he's she's my best friend അല്ലെങ്കിൽ എന്റെ ഇവിടെ ഭയങ്കര ബഹളാ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നു അമ്മയെ കുറിച്ച് തോട്ട് വരുമ്പോൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് നെഗറ്റീവ് വരാം അല്ലെങ്കിൽ യൂഷ്വലി നമുക്കൊരു സന്തോഷം വരുന്നു ബാങ്ക് കൊടുക്കുന്ന സമയം അതെ അതെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് then comes the behaviour or action okay ഇപ്പൊ എനിക്ക് സന്തോഷം വന്നാൽ എനിക്ക് ആ എന്റെ ഇമോഷൻ അതനുസരിച്ചായിരിക്കും ഞാൻ എക്സ്പ്രസ് ചെയ്യാം ഇപ്പൊ എനിക്ക് ദേഷ്യമാണെങ്കിൽ അതനുസരിച്ചുള്ള ഇമോഷൻ ആയിരിക്കാം മീൻസ് ബിഹേവിയർ ആയിരിക്കാം വരിക അതുകൊണ്ടാണ് തോട്ട് ഏതാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഏതാണ് thought emotion are behaviour okay ഇവിടെ നമ്മുടെ നമ്മളുടെ തിയറി എല്ലാം കഴിഞ്ഞു രാജയെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ ഓക്കെ ഇനി നമ്മള് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പറയാ അസൈൻമെന്റ് സബ്മിഷന് മെയ് തേർഡ് മുതൽ നമുക്ക് നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ബെറ്റർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എപ്പോഴും നിങ്ങൾക്ക് വന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ആയിട്ട് അയക്കാം കാരണം എപ്പോഴും ഹാർഡ് കോപ്പി നമുക്ക് ഇവിടെ കിട്ടിയെന്നും അത് വാലുവേഷന് ആയാലും എന്തായാലും നമുക്ക് ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഹാർഡ് കോപ്പി നേരിട്ട് കിട്ടുന്നത് നല്ലതാണ് സാധിക്കുമെങ്കിൽ കൂടുതലും എല്ലാവരും അതൊരു മെയ് ഫസ്റ്റ് വീക്കോടുകൂടി ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം സൂപ്പർവൈസർ പ്രാക്ടിക്കം ഇന്റേൺഷിപ്പ് ഡെസർട്ടേഷൻ എല്ലാം ഉണ്ട് ഡെസർട്ടേഷന് മുമ്പ് നിങ്ങളുടെ പ്രാക്ടിക്കം അതിന്റെ ഡേറ്റ് എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ ഒരു ഡേറ്റ് ഒന്നും നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല സാധാരണ ഉള്ള ഒരു ഡേറ്റ് ഏപ്രിൽ തേർട്ടിയത്ത് ആണ് അതിനുള്ളിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തോ എന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ എൻക്വയറി ചെയ്താലും നമുക്കൊരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടില്ല അവർ പറയണത് വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ അത് അതായത് ടീച്ചേഴ്സിൻ്റെ നിന്ന് സിഗ്നേച്ചറും ഇന്റേണൽ മാർക്കും മേടിച്ച് ഇവിടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക ഇവിടുന്ന് നിങ്ങൾ ഇവിടുത്തെ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം അതായത് സൈനും സീലൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന്റെ മൊത്തത്തിൽ പി ഡി എഫ് കോപ്പി നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം ഇനി പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നീട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലിങ്ക് ഇട്ടിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതും നിങ്ങളുടെ കയ്യിൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡെസർട്ടേഷൻ ഒഴികെ ബാക്കി എല്ലാം ഹാൻഡ് റിട്ടൺ ആണ് അതിനകത്ത് മാനുവലിൽ കൊടുത്തിരിക്കുന്ന എൻക്ലോഷേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യണം ഇന്റേണൽ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഷീറ്റ് മാത്രം ഞാൻ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അതും മീൻസ് ബാക്കി കാര്യങ്ങളൊക്കെ മാനുവലിൽ നിന്ന് തന്നെയാണ് കോപ്പി എടുത്ത് അറ്റാച്ച് ചെയ്യേണ്ടത് അതിന്റെ cover page face sheet index page അതിനകത്ത് എന്തൊക്കെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്തിട്ട് കൃത്യമായിട്ടായിരിക്കണം നിങ്ങൾ അത് സ്പൈറൽ ബൈൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് റിലേറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം സിസ്റ്റർ എനിക്ക് ഒരു അബദ്ധം പറ്റി ആക്ച്വലി വായിച്ചതിൽ പറ്റിയിരിക്കുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഞാൻ അസൈൻമെന്റ് എഴുതിയപ്പോ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതാതെ ക്വസ്റ്റ്യന് ഒരു ഹെഡിങ് മോഡലിൽ ഇപ്പോ like management of aggression with reference to teenagers എന്നുള്ള അത് ക്വസ്റ്റ്യന്റെ തന്നെ അല്ല ഹൗ വാട്ട് എന്നുള്ള അങ്ങനത്തെ ഭാഗം വിട്ടിട്ട് അത് അങ്ങനെയായിട്ട് എഴുതിയിട്ടാണ് ഞാൻ ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത് അത് പ്രശ്നമാവോ അതെ പ്രശ്നമില്ല അതിന്റെ കൂടെ ജസ്റ്റ് ഒരു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അറ്റാച്ച് ചെയ്തോളൂ ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നിനും മീൻസ് ഓരോന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലോ ലാസ്റ്റോ എവിടെയെങ്കിലും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് അല്ലേ അതും അതൊരു കോപ്പി എടുത്ത് വെച്ചോളൂ പിന്നെന്താണ് സിസ്റ്റർ പിന്നെ എന്താണ് എനിത്തിങ് എൽസ് അതുപോലെ സിസ്റ്റർ ഇപ്പോൾ നേരിട്ട് കണ്ടിട്ട് ഇത് ചെയ്യാനായിട്ട് അതായത് ഇവിടെ ലോക്കൽ ഏരിയയിലൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ അറിയിപ്പായിട്ട് ജീപ്പിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ആൾക്കാര് വെൽക്കമിങ് ഭയങ്കര കുറവാണെങ്കിൽ ഫോണിങ് ഫോണിങ് ഫോണിങ് പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്ത് phoning okay no problem zero zero six and seven ആണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടത് ബാക്കിയെല്ലാം യൂട്യൂബ് വ്യൂ ചെയ്ത് ചെയ്യേണ്ടതാണല്ലോ അതെ അതെ അതെ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ആയാലും ഈ ബാച്ചിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിങ്ങൾക്ക് ഇങ്ങനെയാണ് പ്രാക്ടിക്കം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷെ ഇത് തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചിട്ട് ഇനി കൊറോണ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ അതിനുശേഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് അനുസരിച്ചാണ് അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾ അതിനുള്ള you you can become expert okay so dissertation work തുടങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നു ഓക്കെ സോ ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു യൂട്യൂബിൽ നമ്മൾ സൈറ്റിൽ പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഴുതാനുള്ള റിവ്യൂ എഴുതും അതിപ്പോ നമ്മളൊരു ചാരിറ്റബിൾ ഇതിന്റെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ സിസ്റ്റർ അവര് ഇല്ല അവർക്ക് അവര് ഇത്തരത്തിലുള്ള ഒരു മീൻസ് പ്രോഗ്രാം എന്തെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതായത് ഹെൽപ്പിംഗ് ഫാമിലീസ് ആർ ചിൽഡ്രൻ എനിക്കൊരു അറിയാം ഒരു അസോസിയേഷൻ അറിയണം അവര് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അതുപോലെ പിന്നെ ഈ അസുഖ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതെല്ലാതും അതിൽ അവരുടെ ഫുൾ പ്രൊജക്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അവർ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് എല്ലാതും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ചെയ്യാലോ കാരണം നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണല്ലോ അപ്പൊ അവർക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് അവരുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം thank you sister okay so wish you all the best നിങ്ങളുടെ എം എസ് സി ഇവിടെ ക്ലാസ്സുകൾ എം എസ് സി എന്ന കാര്യം നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് ഇവിടെ കഴിയുകയാണ് ഇനി നിങ്ങളുടെ ഭാഗത്താണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് so wish you all the best day well be safe and healthy ഇനി ക്ലാസ് ഉണ്ടാവില്ല അല്ലേ ക്ലാസ്സുകളെല്ലാം നമുക്കിവിടെ കഴിഞ്ഞു okay Da. Okay. Thank you, sister. Okay.